ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയുടെ സമയം ഞാൻ ഷാലോം നൈറ്റ് വിജിലിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസമായിരുന്നു അത് അതിനുശേഷം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണുണ്ടായത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു നന്ദി സൂചകമായി ഷാലോം ടൈംസ് മാസിക വാങ്ങി വിതരണം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഭർത്താവും ഞാനും കൂടി ഇക്കാര്യം ആലോചിച്ചപ്പോൾ അഞ്ച് മാസിക വാങ്ങി വിതരണം ചെയ്യാമെന്നാണ് തീരുമാനമെടുത്തത് അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനായി വീണ്ടും ശാലോമിലേക്ക് വിളിച്ചപ്പോഴാണ് ഓഫീസിൽ നിന്ന് പറയുന്നത് പത്ത് ശാലോം ടൈംസ് വാങ്ങിയാൽ അതൊരു ആകുമെന്ന് അതിനാൽ ഞങ്ങൾ പത്ത് മാസിക വാങ്ങാൻ തീരുമാനിച്ചു അപ്രകാരം ശാലോം ടൈംസിൻ്റെ ഏജൻ്റ് ആയതു മുതൽ ജീവിതത്തിലെ നിരവധി കാര്യങ്ങളിൽ കർത്താവിൻ്റെ ദൃശ്യവും അദൃശ്യവുമായ ഇടപെടൽ അനുഭവപ്പെടാൻ തുടങ്ങി ഭർത്താവിൻ്റെ ജോലിയിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ ആരോഗ്യത്തിൽ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ വ്യക്തമായ ഇടപെടൽ കാണാമായിരുന്നു അതുകണ്ട് പലരും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു മാസിക വിതരണം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഇളയ മകന് എട്ട് മാസമായിരുന്നു പ്രായം മാസിക കൊടുക്കാൻ പോകുമ്പോൾ അവനെയും തോളത്തെടുത്താണ് പോകുക പലരും ഇത് കണ്ട് കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു പക്ഷേ വിതരണം ചെയ്തു തുടങ്ങിയതു മുതൽ ഇന്നോളം കർത്താവിൻ്റെ വചനം കയ്യിലേന്തി പോകുമ്പോൾ സന്തോഷത്തോടെ എനിക്ക് അവിടുത്തെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ അവിടുന്ന് തന്നിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ നൂറ് രണ്ട് സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഈ വചനം നിറവേറ്റാനുള്ള കൃപ അവിടുന്ന് തന്നെ നൽകുന്നു മാത്രവുമല്ല എൻ്റെ അനുഭവത്തിൽ ശാലോ മാസിക വേണമോ എന്ന് വളരെ കുറച്ച് പേരോട് മാത്രമേ ചോദിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നിലൂടെ വചനം സ്വീകരിക്കേണ്ടവരെ ഈശോ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായാണ് കൂടുതലും കണ്ടിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി സുവിശേഷം പ്രഘോഷിക്കുക സാധ്യമല്ല ഓരോരുത്തരും തങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ സുവിശേഷത്തിൻ്റെ ചെറു കൈത്തിരി കൊളുത്തുക ഈ ചിന്ത എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതിനാൽ സുവിശേഷ പ്രഘോഷണത്തിൽ എൻ്റെ പങ്കെന്ന നിലയിൽ അനേകരോട് ഷാലോം ടെലിവിഷനെ പ്രാർത്ഥനയിലൂടെയും പങ്കുവയ്ക്കലിലൂടെയും താങ്ങി നിർത്തുന്ന ശാലോം പീസ് ഫെലോഷിപ്പിനെ കുറിച്ച് പറയും അംഗങ്ങളാകാൻ പ്രേരിപ്പിക്കും കൂടാതെ എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെയും വരിക്കാരെയും എല്ലാം നൈറ്റ് വിജിലിൽ പങ്കെടുക്കാൻ ഓർമ്മിപ്പിക്കും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ശാലോമിൽ അറിയിക്കും ഇപ്രകാരം മുന്നോട്ടു പോകുമ്പോൾ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നു എന്നാൽ ദൈവഹിതമനുസരിച്ച് ചില പ്രതിസന്ധികൾ അത്ഭുതകരമായി നീങ്ങുന്നതിനും ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഒരിക്കൽ സന്ധികൾക്കും തോളിനുമെല്ലാം മാറി മാറി വേദന വരാൻ തുടങ്ങി വേദന സംഹാരികൾ ഉപയോഗിച്ചിട്ട് പോലും വേദനയ്ക്ക് ഒരു ശമനവുമില്ല ഉറങ്ങാൻ പോലും സാധിക്കാതെയായി അക്കാലമായപ്പോഴേക്കും ഷാലോം ടൈംസിന്റെ മാത്രമല്ല സൺഡേ ഷാലോമിൻ്റെയും ഏജന്റായി മാറിയിരുന്നു ഞാൻ എന്നാൽ അപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നില്ല വിതരണം ചെയ്യാനുള്ള ഈ പ്രസിദ്ധീകരണങ്ങളുടെ കെട്ടുകൾ എടുത്തു വച്ച് പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ അങ്ങാണിത് വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടത് തുടർന്നും ഞാനിത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് സൗഖ്യം തരണമേ അതിനുശേഷം അവിടുന്ന് അത്ഭുതകരമായി എന്നെ സൗഖ്യപ്പെടുത്തി ഞാനൊരു ഉപകരണമായി നിന്നു കൊടുക്കുമ്പോൾ അവിടുന്ന് എന്നെ ഉപയോഗിക്കുന്നു അനുദിനം ദിവ്യബലി അർപ്പിക്കാനും അവിടുന്ന് കൃപ തരുന്നു ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോയെ ഇന്ന് അങ്ങയെപ്പറ്റി ഒരു വ്യക്തിയോടെങ്കിലും പറയാനും എൻ്റെ ഉള്ളിലുള്ള ഈശോയെ ഒരാൾക്കെങ്കിലും പകർന്നു കൊടുക്കാനും കൃപ തരണേ ഈ പ്രാർത്ഥന അനുദിനം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നുണ്ട് അതോർത്ത് എനിക്ക് വളരെ സന്തോഷമാണ് ഈ ശുശ്രൂഷയിൽ ഭർത്താവും മൂന്ന് മക്കളും എന്നോടൊപ്പമുണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ശാലോം പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുന്നത് അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വഴികളോർത്ത് നന്ദി പറഞ്ഞാൽ തീരുകയില്ല കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് പന്ത്രണ്ട് പതിമൂന്ന്